നമസ്കാരം ഫ്രണ്ട്സ് അപ്പം കരിസ്മയുടെ ഫസ്റ്റ് സ്റ്റാർട്ട് വീഡിയോ ആണ് അപ്പോൾ ബാറ്ററി വാങ്ങി കൂടാതെ പെട്രോളും വാങ്ങി ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമ്മളിനി ബാറ്ററി ഫിക്സ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ പരിപാടി എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് മൂന്ന് സ്റ്റെപ്പ് പിന്നോട്ട് എന്ന് പറയുന്ന പോലെയാണ് അപ്പം ടാങ്കിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് പെട്രോൾ ഒഴിച്ചപ്പോൾ എന്താ കിടക്കുന്നു നമ്മളുടെ ഈ ഫ്ലോട്ടിൻ്റെ ഇതേ കൂടെ സാധനം മൊത്തം ഇങ്ങനെ പുറത്ത് ചാടാൻ തുടങ്ങി അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നിവിടെ ചിലതൊക്കെ സംഭവിച്ചു തന്നെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ഇളക്കി ഇപ്പോൾ ഈ രാത്രി സമയത്ത് അതിൻ്റെ ഓറിങ് കിട്ടത്തില്ല അതുകൊണ്ട് ആനബോണ്ട് ബോണ്ട് വെച്ചിട്ട് ഓറിങ് നല്ല രീതിയിൽ ഒട്ടിച്ചു ഇനി അതിന് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഗുഡ് ന്യൂസ് ഉണ്ട് ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് നമ്മളുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടെണ്ണവും തൊട്ടിപ്പുറത്തെ ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഓക്കെ ആയി ബ്രേക്ക് ലൈറ്റിൽ ഈ പറഞ്ഞ പോലെ ബൾബില്ല അപ്പം ബൾബും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും പക്ഷെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കത്തി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഹെഡ് ലൈറ്റ് കത്തി പിന്നെ ഇത് രണ്ടും കൂടെ ഓൺ ചെയ്യാനും പറ്റുന്നുണ്ട് നമുക്ക് അത് ഇങ്ങനെയുമാണ് ഞാനിപ്പം ഓൺ ചെയ്തതാണ് രണ്ടും കൂടെ ഇപ്പോൾ ഓണാവുന്നില്ല ഓക്കെ പിന്നെ ഉള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി ബ്രേക്ക് ലൈറ്റ് ഉണ്ടല്ലോ ഫ്രണ്ട് ലൈ സ്വിച്ച് കണക്റ്റഡ് ആയിരിക്കില്ല കാരണം ഇപ്പം എന്തായാലും അത് നോക്കണം പിന്നെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ സ്വിച്ചും കണക്ട് ചെയ്യണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പണിയേ ഉള്ളൂ വീലടക്കണം അത് മെയിൻ പണിയാണ് കാരണം ഇപ്പോഴും അതാണ്ട് ഇത്രേ കറങ്ങുന്നുള്ളൂ അപ്പം വലിയ ഹാർഡല്ല വണ്ടി ഓടുമ്പോഴത്തേക്ക് കറങ്ങിക്കോളും പക്ഷേ എന്നാലും അത് ഫ്രീ ആവണം ഫ്രീ ആയില്ലെങ്കിൽ ഒന്നാമത് പെട്രോൾ മൊത്തം കൂടെ കുടിച്ച് ചേർക്കും ഇതാ രണ്ട് ലിറ്റർ പെട്രോൾ വാങ്ങിച്ചതിൻ്റെ ബാക്കിയാണ് ഈ ഇരിക്കുന്നത് പിന്നെ അതാ എല്ലാം താഴെ പോയി അപ്പോൾ ഞാൻ വെള്ളം വെച്ച് എല്ലാം കൂടെ ഒന്ന് കഴുകി വണ്ടി പറഞ്ഞ പോലെ ഒറ്റതിന് സ്റ്റാർട്ടാണ് വേണ്ടേ വീലും കറങ്ങുന്നുണ്ട് അപ്പം വണ്ടി നമുക്ക് ശരിക്കും ഓടിക്കണമെങ്കിൽ ഓടിക്കാം ഈ രീതിയിൽ ഇപ്പോൾ അതാ സ്റ്റാർട്ടായപ്പം ലൈറ്റും കൂടെ കത്തുന്നുണ്ട് ഒരു ബൾബും കൂടെ വാങ്ങണം മേളിലത്തെ അത് നമുക്ക് നാളെ വല്ല സിറ്റി പോകുമ്പോൾ വാങ്ങാം പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മളുടെ ഇത് ന്യൂട്രൽ വീഴുന്നില്ലല്ലോ ഈശ്വര നോക്കണം എന്താണ് അപ്പോൾ നാളെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഇതിൻ്റെ വാങ്ങാനുണ്ട് നാളെ എന്തായാലും ഞാൻ സിറ്റി പോകുന്നുണ്ട് അപ്പം അതിൻ്റെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വണ്ടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് ഇതിനെയും കൊണ്ട് ഒരു ചെറിയ റൈഡിനെങ്കിൽ പോകണം അപ്പോൾ അതെന്തായാലും നമ്മൾ അടുത്ത് തന്നെ ഉണ്ടാവും അപ്പോൾ അതാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ തേപ്പായിപ്പോയി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കിതുപോലെ ആണ് പരിപാടി ഓരോ പണി കിട്ടുന്നത് സീറ്റ് നിങ്ങൾ കണ്ടില്ലല്ലോ സീറ്റ് ഇതാണ്ട് നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ഷേപ്പ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി ഏകദേശം കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് ഇന്ന് കൊണ്ടുപോയി ടയർ മാറ്റാമെന്ന് ഫ്രണ്ട് അപ്പോൾ ഇനിയിപ്പം നാളെ ഓക്കെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം ബൈ